So I think uh, we can begin by ANOVA that uh, we discussed last day and uh, uh, analysis of variance means uh, determining the effect of variance among and between the group with a ratio and that ratio determine whether the groups differ as I discussed earlier, whenever there are more than two groups, we statistically, use this uh, ANOVA to determine the effect of group uh, effect of uh, sorry the, uh, to determine the difference between the group on a particular score and depending on the independent variable there are number of independent variables. There are one way, two way, and uh, multiple analysis of uh, variance. I think uh, we have discussed up to that. And uh, the one way today we will start by doing one problem in uh, one way. This uh, one way one-way and no, one-way analysis of uh, variance. This is the problem. So you please uh, write. So here there are uh, two groups, group uh, one and uh, group two. group 1 and uh, group 2 in group 1 sorry group 1 2 and 3 uh, and in group 1 there are uh, five members similarly the same number of participants are there in these three groups five each five participants are there in uh, these three groups and we can calculate the ANOVA, one-way ANOVA, using some formula or uh, for calculating this, uh, pro, uh, the, finding out this uh, ANOVA, there are some steps. <clears throat> so you please uh, write this uh, problem. you write only x1, x2 and x3. Then after uh, discussing the steps, you can write the x1 square, x2 square, x3 square, etc. Okay. So the first steps in solving this problem of finding out the ANOVA is <clears throat> find out the correction term that is cx. cx means sum <clears throat> x square divided, sum all x square divided by n that means sum x1 plus sum x2 plus sum x3 the whole square divided by n1 into n3. Sum here, uh, sum is uh, the summation of the score in each group and n1 n2 n3 means number of the participant number of observation in each group in group 1 group 2 and group Okay, so the first step is to find out the correction term and second, so I have uh, solved this problem here, the correction term that is uh, first one group one, the uh, sum of the group one is equal to 12, sum of group two is equal to 10, sum of group three is equal to 10. So 12 plus 10 plus 10, the whole square divided by n1 plus n2 plus n3. That means 5 plus 5 plus 5. Okay. Problem ചെയ്യുന്നുണ്ടോ നിങ്ങൾ പ്രോബ്ലം എഴുതിയെടുത്തിട്ട് ചെയ്യട്ടോ ഹലോ ഹലോ ആ ഓക്കെ ഓക്കെ കാരണം ഞാനിതിപ്പോ ഇത് ഇത് ഇങ്ങനെ ചെയ്തേക്കണത് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ ചെയ്തേക്കും സാധാരണ ബോർഡിൽ എഴുതിയിട്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശരി ഞാൻ കാണിക്കാറില്ല പക്ഷെ ഇവിടെ ഇപ്പൊ അതിനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യും okay So the correction term in this case is 32 the whole square divided by 15. That is 68.26. So first step is to find out the correction term for this uh, score. And step two, second step is find the sc- sum of squares of total that is denoted by SST means sum x square minus cx. cx means correction time. So sum uh, x square that means sum x1 square plus sum x2 square plus sum x3 square minus cx. Okay, here in this case so in the next column, we have uh, uh, we have uh, squared the each number or the score of each participants. That is two square. That is four, three, nine, two, four, eight. Okay. So the first is in the second step, sum of squares of total is sum of squares of the score of the first group, then sum of squares of the score of second group, and like. Okay, so here 30 is the sum of squares of the first group, 24 is the sum of squares of the second group, and uh, 22 is the sum of squares of the third minus correction. So the answer is uh, here uh, this is uh, 22, 24, 3, 2, 2, that is uh, mm, 76 is 76 uh, minus 68.26. So the answer is 7.74. Third step is find the sum of squares of Mn group that is SSA. SSA can be calculated using the formula uh, sum x square divided by n. So minus x. So here it means sum x1 sum x1 the whole square divided by n1 plus sum x2 the whole square divided by n2 plus sum x3 the whole square divided by n3 minus 6. So what is the sum x1 square here? Hello? What is the sum x1 square? Sir, Hello? One, 144. Sir, yes. Yes, sir. ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരു ഡൗട്ട് സാർ ഇതില് sum x one square x one സ്ക്വയറിന്റെ സം ആണോ അതോ എക്സ് വണ്ണിനുള്ള സമ്മിന്റെ സ്ക്വയർ ആണോ സം എക്സ് വണ്ണിന്റെ square okay Sum x1 square means 12 square. Not sum of x square. Sum of x1 square. Okay. Sum x1 square divided by n1. So here 12 square divided by n1 that is 5. 10 square divided by 5 plus 10 again 10 square divided by 5 ഞാനിവിടെ സ്ക്വയർ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കണേ ഞാൻ ചില ചിലപ്പോ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാറി പോകുന്നുണ്ടാകുക കേട്ടോ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ ഇത് അങ്ങനെ നോക്കി എക്സാക്ട് ആയിട്ട് കോപ്പി ചെയ്ത് വെച്ചേക്കരുത് അറിഞ്ഞിട്ട് കോപ്പി ചെയ്യണം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാകുക ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ നൊട്ടേഷൻ ആയതുകൊണ്ട് okay minus c x 12 square divided by five 10 square divided by 5 plus 10 square divided by 5. So the answer is 12 square divided by 5 is equal to 28.8. 10 square divided by 5 that is 100 by 5 20 again 100 by 5 that is 20 minus correction term correction term that is 68.26 so sum of squares among group is 0.54 That is the third step. And next step is to find out the sum of squares within group. In the last step, we have find the sum of squares. Variance of sum of squares among the group ഓരോ ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ളത് കേട്ടോ അപ്പൊ two three two three how the variance occur among group then within group sorry, within group that means 2, 3, 2. Then among group, uh, this uh, difference uh, why we consider all group, irrespective of the group, uh, irrespective of the difference of the group, uh, that is uh, among group, then sum of squares within group SSW is calculated by uh, the formula that is SST minus SSA, sum of squares of total minus sum of squares among group. Here 7.74 that is sum of squares of total minus sum of squares among group SSA that is 0.54. So the answer is 7.20. Then next is next step is fifth step is mean sum of squares among group can be found out using the formula SSA that is sum of squares 7 grew by k minus 1 here k means number of the group k is number of group how many groups are here total of three total of three, three groups okay so 3 minus 1 that is that is 2 so sum of squares 7 group ssa by k minus 1 0.54 minus 2. That is 0.27. That is the fifth step. Then next is mean sum of squares within group. M, S, S, W. Mean sum of squares within group. നമ്മൾ നേരത്തെ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടു ഇനി അതിന്റെ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കാണാം okay mean sum of squares within group that means SSW by n minus k. n means number of total observation. K means number of, how many observations are here in total? How many observations? 15. How 15. Many 15, 15, 15, 15. 15, yes. 15 minus k, that is 3. So, total. So, SSW by total, SSW by total, 7.20 by total. The answer is 0.6. നിങ്ങൾ ചെക്ക് ചെയ്തേക്കണം കേട്ടോ ഞാൻ ചെയ്തേക്കുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കറക്ഷൻ ഒക്കെ ഉണ്ടാവേ So you please check the answer that I have written in this uh, slide. Then next is calculating the F ratio. So the F value is equal to MSSA mean sum of square summon group by mean sum of squares among group by mean sum of squares within group. Okay. 0.27 is the mean sum of squares among group Point 0.6 is the mean sum of squares within So the answer is 0.4. Yes. And a ratio on F ratio. So we have found this uh, value, value of 0.45. Okay. Find the value of uh, 45. That is the answer. Then these all this of uh, all this uh, calculation can be summarized in a table. That is uh, termed as the summary of ANOVA. So this is the source of variance among group, degrees of freedom, sum of squares. SS means sum of squares, sum of squares among group. Then MSS means mean sum of squares among group within group. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട സ്റ്റെപ്പ് എല്ലാം തന്നെ uh, summarized in a table. Okay, for the seven group, degrees of freedom that is k minus 1 within group, degrees of freedom is equal to n minus k, total 15. Degrees of freedom means a number of observation minus 1. Here total number of observation is 15. So the total degrees of freedom is 15 minus 1 that is 40. Okay, Sum of squares among group that is 0.54. Sum of squares within group 7.20. Totally 7.74. Mean sum of squares among group that is 0.27. Mean sum of squares within group 0.6. And the F ratio is 0.4. This is the answer. So 0.45 is the answer. And this calculated value has to be compared with the uh, compared with the table value then only we can uh, infer that whether the null hypothesis is formulated to be rejected or accept. Okay, so based on this F ratio, <clears throat> based on this value on the F ratio, we, we compare this value with the table value. I don't know you can see this table hmm? because in this uh, slide itself is not having good clarity so this is the can you see hello കാണുന്നുണ്ടോ ക്ലിയർ ah, അല്ല ടേബിൾ ക്ലിയർ അല്ല കാരണം ഞാൻ ഇവിടുന്ന് നെറ്റിന്ന് ഇവിടുന്ന് എടുത്ത ടേബിളാണ് കേട്ടോ ഈ സ്ലൈഡിൽ ഇങ്ങനെ തന്നെയാണ് അത്ര ക്ലാരിറ്റി ഇല്ല കേട്ടോ നമ്മൾ പ്രൊജക്ട് oh. ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും yes so we have two degrees of freedom here ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണ് കാണുന്നത് yes So the first two degrees of freedom is 2. That is uh, among group k minus 1. And second degrees of freedom is within group, that is 12. Okay, so using these degrees of freedom, we have to find the have to find this uh, table value. So here, uh, this uh, there are one, two, three, four in this row wise and column wise. So even D2 are even there. So degrees of freedom, first one that is 2. So you please uh, check the value under 2 corresponding to 12. Cursor കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കഴ്സർ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ യെസ് ആ ടൂവിനും ട്വൽവിനും ഞാൻ കോമൺ ആയിട്ട് വെച്ചേക്കണം കണ്ടോ ടൂവിനും ട്വൽവിന് കോമൺ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് okay about I think 3.60. Hmm? Uh, first degrees of freedom that is uh, given in uh, row wise and second degrees of freedom. This is DF1 and this is DF2. So this is the table value uh, table value for the degrees of freedom 212. രണ്ട് degrees of freedom ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇപ്പൊ ടുവിൻ്റെ അണ്ടറിൽ ട്വൽവ് corresponding ആയിട്ടുള്ള വാല്യൂ നോക്കുക value three point six Okay so this is the table value and our calculated value is എത്രയാണ് our value is calculated value is 0.45. 0.45 so what about the hypothesis testing എന്താണ് ഇൻഫറൻസ് എന്താണ് what is the inference here by comparing the not table value significant. the difference is not Significant. Significant. Significant Inference is not significant. What about the null hypothesis? uh, Sorry, the inference regarding the uh, testing hypothesis. Hypothesis test ചെയ്യുന്ന സമയത്ത് അതിന്റെ result will be Null hypothesis can be accepted. Accept H not yes, yes. Null hypothesis can be accepted because the calculated value is less than the table value. For these degrees of freedom, the table, the calculated value should be uh, 3.6 or above. Then only we can reject the null hypothesis. That is, there are there is no there are no significant difference between the scores in these three groups. So here the uh, table value is greater than the calculated value. So we accept the null hypothesis. That is, there are there are there is no significant difference between the scores of participant in these three groups. മൂന്ന് ഗ്രൂപ്പിനെ നമ്മൾ എടുത്തേക്കാണ് അവരുടെ സ്കോർ നമ്മൾ എടുത്തതിന് ശേഷം our hypothesis is sorry our research question is whether these three group groups of people, groups of participants differ on this course. So we calculated or we found the ANOVA value and this calculated value we compared with the table value with the degrees of freedom of 212. 212 വെച്ച് നോക്കുന്ന സമയത്ത് ത്രീ പോയിന്റ് സിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ null hypothesis reject null hypothesis reject ചെയ്യാൻ പറ്റൂ or we can then only if the table value is less than or equal or less than the calculated value then only we can say that the, dif- the groups are differ with respect to the score. ഇവിടെ രണ്ട് ഗ്രൂപ്പ് അല്ല സോറി മൂന്ന് ഗ്രൂപ്പ് തമ്മിൽ ഡിഫറൻസ് ഇല്ല കാരണം നമ്മുടെ കാൽക്കുലേറ്റർ വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും വളരെ വളരെ ചെറുതാണ് okay that is the inference okay so this we repeat uh, these uh, steps. First of all, found out the correction term. Second is find the sum of squares of total. Third step, sum of squares among group. Then fourth is sum of squares within. Then find the sum, mean sum of squares among group, mean sum of squares within group. Then find the F, F value using the formula mean sum of squares among group divided by mean sum of squares within. And that value has to be compared with the table value. If the value, the calculated value is equal or above the table value, we reject the null hypothesis. Otherwise, we accept the null hypothesis. As we can see in this uh, value itself, or uh, these uh, uh, values or the scores in these three groups do not uh, differ. നോക്കൂ ഗ്രൂപ്പ് വണ്ണിൽ two three two two three again in group two one three two three one in group three two one two three two So uh, you can see that there are no significant difference between the score between uh, uh, uh, significant difference uh, of our scores between these three groups, and that uh, this uh, uh, our gases we uh, proved uh, using one way anode. So in null hypothesis, we can uh, state that or we can formulate that there are no significant difference between these three groups on this core and or using one way ANOVA and we infer that our null hypothesis is true or our null hypothesis accepted. There are no significant difference between the group on the score. Score നമുക്ക് എന്ത് ആവാം സ്കോർ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചുള്ള നമ്പർ മാത്രം for example it can be the marks obtain by the student in an examination out of ten okay sorry out of five maximum ത്രീയും ഫോർ ഒക്കെ അല്ലേ ഉള്ളൂ ഓ ഫൈവിൽ നിന്ന് ഫൈവില് കിട്ടിയിട്ടുള്ള mark question is whether these three group ഇപ്പൊ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയെങ്കിലോ ഒരു പ്രോബ്ലം ഞാൻ തരാം നിങ്ങൾ ആ ടേബിളിലെ നമ്പർ ഞാൻ മാറ്റി തരാം എന്റെ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും അല്ലെങ്കിൽ ചെയ്ത് നോക്കിയാൽ ഇത് മറന്നു പോകും അതുകൊണ്ടാണ് കേട്ടോ യെസ് അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യൂ ഇതുപോലെ തന്നെ ഗ്രൂപ്പ് ഇതുപോലെ തന്നെ ഇത് കാണിച്ചേക്കുന്ന പോലെ പ്രോബ്ലം എഴുതാനുള്ള ഒരു ടേബിൾ ഉണ്ടാക്കുക same number of observation, five number of observation, you write x1, x1, x2 എഴുതുക അതിന്റെ x1 അണ്ടറിൽ ഞാൻ പറയുന്ന വാല്യൂ എഴുതുക okay x one x two x three ഇതുപോലെ എഴുതിയിട്ടിട്ട് ബ്ലാങ്ക് എഴുതിയതിനു ശേഷം ഞാൻ പറയുന്ന വാല്യൂ എഴുതുക പിന്നെ you find out the x one square for each score x two square like that okay yes തുടങ്ങാലോ എഴുതാലോ യെസ് സർ യെസ് സർ പറഞ്ഞു യെസ് സർ ഇത് ചെയ്തു നോക്കാതെ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞൊന്നും കേൾക്കാനുള്ളതല്ല കേൾക്കാൻ അതിനകത്തൊന്നുമില്ല മത്സരത്തിൽ കേൾക്കാനൊന്നുമില്ല okay Yes, you please the the uh, scores under the group 1 x under x X2 ഒന്ന് ഞാൻ പറഞ്ഞറിയില്ല x one x two x three ഞാൻ ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യാം കേട്ടോ ആ എക്സ് വണ്ണിൽ എഴുതിക്കോളൂ ഏതാണ് ഇത് നമ്പറൊക്കെ തന്നെയാണ് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ യെസ് എക്സ് വൺ ആയിട്ട് നമുക്ക് എഴുതാം പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം വൺ പഠിക്കാൻ വേണ്ടി മാത്രം കേട്ടോ 1, 2, 1, 2, again 2, 1, 2, 2, 3, 1, 2. പെട്ടെന്ന് നമുക്ക് ചെയ്തുക ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വണ്ണും ടു ഒക്കെ പറയുന്നത് ഇതിനൊരു ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി കേട്ടോ എസ് ഫൈവ് ഒബ്സർവേഷൻ ആയില്ലേ പറയണത് ചിലപ്പോ രണ്ടാമത് കുറെ മാറിപ്പോകും അത് വേറെ കാര്യം ഞാനിങ്ങനെ പറയണതല്ലേ എഴുതണമൊന്നുമല്ലല്ലോ ഞാൻ അവിടെ എഴുതി വയ്ക്കാം അല്ലെങ്കിൽ ഞാൻ തന്നെ പറയുന്നത് യെസ് എക്സ് വൺ വൺ അയ്യോ ഞാൻ പറയുന്നത് ഇനി രണ്ടാമത് പറഞ്ഞു മാറിപ്പോ വൺ ടു അല്ലേ again two one two two one two okay x two x two please write three two one two okay നിങ്ങൾ ചെയ്ത് നോക്കൂ എന്നിട്ട് നമുക്ക് ടു വേ കാരണം പറഞ്ഞാൽ ചെയ്തെങ്കിൽ നമുക്ക് ടു വേ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും അപ്പോൾ എന്താണ് ഞാൻ ഈ വൺ വേ ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ചെയ്തെങ്കിലേ ഇനി ടു വേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇനി മനസ്സിലാവില്ല കുറച്ചുകൂടി ഇതിൻ്റെ കുറച്ചുകൂടി സ്റ്റെപ്സ് കൂടുതലുള്ളതാണ് നടത്തുന്നത് യെസ് പ്രോബ്ലം മനസ്സിലായോ പ്രോബ്ലം മനസ്സിലായോ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ yes under x one one two two one two Under x2, 3, 2, 1, 2, 1. Under x3, 2, 1, 3, 1, 2. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഞാൻ ഈ വണ്ണും ടു ഒക്കെ പറഞ്ഞത് കേട്ടോ പിന്നീട് സ്ക്വയർ ഒക്കെ ആണെങ്കിൽ എളുപ്പമുള്ളൂ so find the first of all find the square for each square in each that means find the square for each score in each group. That is first and find it sum നമ്മൾ ഈ ടേബിൾ കാണിച്ചിരിക്കുന്ന പോലെ x one square x two square x three square കാണുക then find the sum of x one x two x x one x one square x two x two square x three x three square പിന്നെ ഈ എന്താണ് സ്റ്റെപ്സ് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ ഇവിടെ അത് ചെയ്യാത്തതുകൊണ്ട് ആ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ചെയ്ത് നോക്കാം കേട്ടോ 1, 2, 2, 1, 2, okay. So sum x1 square is, sorry, sum x1 is 3 and sum x1. Sum of x1 is 8. 8 is sum of x1. Yeah. x2 is x2 is equal to 9. Sum of x2 is 9. 9. 9. 3, 2, 35, 1, 6, 9. Okay. Then x3 is equal to 9. Yes, again 9. Okay. Any sum of x1 square 1 four. 14. 14. Okay, okay. Yes. 14. Then x2 square 19. 19. 19. 91 minutes. Yes, 19. Then x3 square 19 19 again 19 yes yes 90 okay so sum of x1 is equal to 8 sum of x1 square is equal to 14 sum of x2 is equal to 9 sum of x2 square is 19 sum of x3 is equal to again 9 sum of x2 x3 square is equal to 9 ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാം കേട്ടോ first of all find the correction term here formula is sum of x1 square plus sum of x2 square plus sum of x3 square, the whole square divided by total number of observations. n1, n2, n2. Uh, in our case, the observations are not the same. ഇപ്പോൾ അങ്ങനെ തന്നെ വരണമെന്നില്ല ചില കേസിൽ ഇപ്പൊ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചിലപ്പോൾ കുറവായിരിക്കാം ഇപ്പൊ മെയിൽ ഫീമെയിൽ ഈക്വൽ ഒന്നും ഒരുപക്ഷെ കിട്ടണമെന്നില്ല ഫോർ എക്സാമ്പിൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ n one n two n three കിട്ടുന്നത് ഒബ്സർവേഷൻ തന്നെ എടുക്കാം here as it is same for all groups total number of observation is same as n1 n2 n3 or same number of observation is same each Okay, so correction time is? What is the correction time? 45.06. 8 plus 9 plus 9. 8 plus 9 plus 9 whole square. That is 26 square. Yes, 26 square divided by 15. 15. So the answer is 45.06. Forty five point zero six same answer ആണോ എല്ലാവർക്കും forty point four zero Then find the next uh, step that is sum of നമ്മൾ നേരത്തെ രണ്ടാമത് കണ്ട സ്ക്വയർ അതിന്റെ സം എന്ന് പറയുന്നത് സിമ്പിൾ ആണ് yes that is here minus correction total minus വരുന്നുണ്ട് ഇല്ല മൈനസ് ഉണ്ട് മൈനസ് ഉണ്ട് മൈനസ് വരുമല്ലോ അത് കുഴപ്പമില്ല ഇതിപ്പോ നിങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുന്നതല്ലേ നമ്മൾ ആ അതിനകത്ത് ചെറിയൊരു പ്രശ്നം പറ്റിയത് ഏതൊരു ഗ്രൂപ്പിൽ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ ഒന്നുമില്ല ചെയ്ത് പഠിക്കാൻ വേണ്ടി ഇതൊന്നും കുഴപ്പമൊന്നുമില്ല മൈനസ് എഴുതിക്കാൻ കുഴപ്പമില്ല മൈനസ് വരില്ല കേട്ടോ സാധാരണ ഇതിൽ വരില്ല പക്ഷെ നമ്മൾ ഈ ഇവിടെ സ്കോർ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി വന്നാണ് പ്ലസ് നയൻറ്റീൻ പ്ലസ് നയൻറ്റീൻ കാരണം രണ്ട് ഗ്രൂപ്പ് രണ്ട് അവസാനത്തെ രണ്ട് ഗ്രൂപ്പ് മാറിപ്പോയി അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായി പറഞ്ഞു fifty minus forty five point sir minus അല്ലല്ലോ ഫിഗർ വരുന്നത് six point nine sir nine four ആണ് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ അവിടെ മൈനസ് ആരോ ഞാനും എനിക്ക് ഫസ്റ്റ് അങ്ങനെ തോന്നി പിന്നെ അവിടെ നിന്ന് ആരോ പറഞ്ഞുകൊണ്ടെങ്കിലും ഞാൻ ചെക്ക് ചെയ്തില്ല സോറി ഫിഫ്റ്റി ടു ആണ് വരുന്നത് അപ്പൊ മൈനസ് വരില്ല സാധാരണ മൈനസ് വരില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളിപ്പോ ഇങ്ങനെ ചുമ്മാ ഇങ്ങോട്ട് പറയുന്നതല്ലേ സ്ക്വയറൊക്കെ അതുകൊണ്ട് okay yes so these sum of squares of sorry sum of squares നമ്മൾ ഏതാ കണ്ടത് ഇപ്പോ യെസ് ടോട്ടൽ ഏതാ കണ്ടത് S S T yes S S T is get two six point nine four six point nine four doubt ഉണ്ട് സർ ഹലോ ഹലോ സർ ആ പറഞ്ഞു പറഞ്ഞു ഒരു ഡൗട്ട് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് sigma x one I mean x വണ്ടെ ടോട്ടലിന്റെ സ്ക്വയർ ആണോ അതോ സിംഗിൾ സ്ക്വയറിന്റെ ടോട്ടൽ ആണോ നോ നോ നോ സ്ക്വയറിന്റെ ടോട്ടൽ സ്ക്വയറിന്റെ ടോട്ടൽ ആണോ ആ ഓരോ സ്കോറും നമ്മൾ സ്ക്വയർ ചെയ്തില്ലേ ഓക്കേ ഓക്കേ അതിന്റെ ടോട്ടൽ അതിന്റെ സം വരുന്നേ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇത് ചെയ്തു വെക്കാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം സ്ക്വയർ ആദ്യം സ്കോർ കാണുക സ്ക്വയർ കാണുക എല്ലാം സം ചെയ്ത് വെക്കാൻ പറഞ്ഞില്ലേ പക്ഷേ ഇപ്പോ അത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും ട്വൽവിന്റെ സ്ക്വയർ അല്ല ഇവിടെ കണ്ടിട്ടുള്ള സ്ക്വയർ എന്ന് പറയുന്നത് ട്വൽവിന്റെ സ്ക്വയർ വരുന്ന സമയത്ത് വൺ ഫോർട്ടി ഫോർ വരും നമുക്ക് ഇരിക്കുന്ന സ്ക്വയർ എന്ന് പറയുന്നത് ഉള്ളി തേർട്ടി തെറ്റിപ്പോയിരിക്കാനാണ് ഞാൻ അങ്ങനെ ആദ്യമേ പറഞ്ഞു തന്നെ കൺഫ്യൂഷൻ വരാം അതുകൊണ്ട് യെസ് അപ്പൊ എസ് എസ് ടി കണ്ടത് next is S S A S S A is equal to x1 square sum of x1 square divided by number of observations. That is sum of group first group square of sum of first group. Okay. So in this case, 8 square plus 9 square plus 9 square, like that. Okay. So uh, SSA is equal to 8 square divided by square divided by 5. 9. 5. 5. 5. 5. Yeah. 8 square divided by 5 plus 9 square divided by 5 plus 9 square divided by 5 minus correction day മറക്കരുത് കറക്ഷൻ ടൈം മറന്നു കഴിഞ്ഞാൽ പിന്നെ മാത്സ് പ്രോബ്ലം ആണ് ചെറിയൊരു എറർ എവിടെയെങ്കിലും പറ്റിയാൽ full answer will be wrong ചെറിയ ആ വേറെ കാര്യം നേരത്തെ പറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും അപ്രോക്സിമേറ്റ് ചെയ്തേക്കരുത് അപ്പൊ ഓരോ സ്റ്റെപ്പിൽ ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്ത് ചെയ്ത് വെച്ച് അവസാന സമയത്ത് വാല്യൂ വരുന്ന സമയത്ത് വലിയൊരു വാല്യൂ ആയി പോകും you take the first two digit after the decimal എന്നത് എല്ലാം അങ്ങനെ മാറ്റി മാറ്റി അങ്ങനെ പല ആൾക്കാർ അസൈൻമെന്റിൽ ഞാൻ നോക്കിയ സമയത്ത് അങ്ങനെ കണ്ട് അപ്പൊ എന്ത് പറ്റുമെന്ന് അറിയാമോ ഇത്രയും സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞ് ഒറിജിനൽ ആൻസറിലേക്ക് വരുത്തും എല്ലാം വ്യത്യസ്തമായി പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യട്ടെ so S S is equal to 0.14 mean step first step minus second step 6.8. Yes, SSW is equal to 6.8. 6.80. Uh-huh, okay, 6.8. Then, then find the mean sum of squares. Mean sum of squares among group. Mean sum of squares among group. That means SSA minus SSA minus K minus 1. k is equal to 3, SSA is equal to 0.14. So 0.14 minus, sorry, 0.14 by 2. So MSSA is equal to mean sum of squares, MN group is equal to point zero zero, zero, seven. Yes. 0.07. Point 0.07 then m next is m ssw ssw by n minus k ssw is equal to 6.8 Here n minus k, that means 15 minus 3. which is solve. Answer is? 0 0.56. 0.56. 0.56. So the F ratio, next is the ratio is equal to MSSA divided by, that is 0.70 divided by, 0 0.07. 0 0.07 divided by, ah. 0.56. Point five six. So the answer is point point point one two five. Point two one two five. Ah, you take only one two point one. So the answer is uh, so the answer is point one two. Hmm? So as we stated earlier that uh, our uh, um, sorry our table value is three point six zero. Hmm? So as the table value is, as the table value is greater than the calculated value, we accept the null hypothesis is a significant difference between this group on these values, on this course. Okay. Sir, ഒരു കാര്യം ചോദിക്കട്ടെ ഈ സാർ ഇതില് ക്ലാസ്സിൽ തുടക്കത്തിൽ ഹൺഡ്രഡ് ഉണ്ടായിരുന്നു ഇപ്പൊ എയ്റ്റി ഫൈവ് ഉള്ളൂ ക്ലാസ്സിൽ വന്നിട്ട് ആരൊക്കെയോ ഒരു ഡൗട്ട് ചോദിക്കട്ടെ ശരിയായ രീതി ആ പറയൂ പറയൂ ചോദിക്കൂ ചോദിക്കൂ ഈ എഫ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ടേബിൾ വാല്യൂ എപ്പോഴെങ്കിലും ഈക്വൽ ആയിട്ട് വരുമോ വരാലോ നമ്മള് അല്ല ഈക്വൽ ആണെങ്കിലും ഇതാണ് ഇത്രയേ ഉള്ളൂ equal approaching or above table value നമ്മള് നമ്മൾ ആദ്യം ടേബിൾ വാല്യൂ നമ്മൾ നോക്കുന്നില്ല ടേബിൾ വാല്യൂ എത്രയും നമുക്ക് അറിയാൻ പാടുന്നില്ല മനസ്സിലായോ we find the F ratio and after that we compare with table value if it is if it is if the table value is equal or above sorry if the calculated value is equal or above the table value we reject in the null hypothesis. Okay, sir uh, in certain case it may approach it may approach the table value so in that case we will uh, we will write like this or we will uh, come to the conclusion uh, like this uh, the difference although the difference is not statistically significant it is approaching okay so for example ഈ കേസിൽ നമ്മുടെ table value three point six ആണ് ടേബിൾ വാല്യൂ അപ്പൊ നമുക്കൊരു ത്രീ പോയിന്റ് ഫൈവ് നയൻ കിട്ടിയെന്ന് വരിക ഫോർ എക്സാമ്പിൾ അങ്ങനെ നമുക്ക് പറയാം the difference is approaching the significance level പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് അർത്ഥമൊന്നുമില്ല കേട്ടോ പക്ഷെ അങ്ങനെ നമുക്ക് എഴുതാം എന്ന് okay yes Shall I, shall I move the next uh, part that So uh, as we discussed uh, uh, here, more than two independent variables. So we compare uh, the group with more than uh, we compare the uh, groups with more than two independent variables Okay, the same procedure, same steps, uh, same formula, but the difference is that there are uh, some, uh, in some steps, there are some additional steps. Okay, so this is the problem for find out this uh, two-way ANOVA. This is score of the student. Say, for example, this is marks obtained by male and female students out of 10 marks okay yes. and here uh, uh, two independent variables. Sorry, here this male and female, and similarly students with uh, two levels of anxiety, high anxiety and low anxiety. So two independent variable. Uh, first one is gender. In gender, there are two groups, male and female. Similarly, in the level of anxiety, there are students with high anxiety and low anxiety. Okay, so two independent variables. First one is gender, second is level of anxiety. The question is that whether these two groups differ with respect to these independent variable or is there any interaction between these two independent variables? Question നമുക്ക് രണ്ട് രീ- രണ്ട് മൂന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് we can formulate three hypotheses from this problem whether these marks of male and female students differ or whether the marks of students with high anxiety and low anxiety differ. Whether there is an interaction between gender and level of anxiety. These are the three questions that can be uh, formulated in a hypothesis using this form. Okay. So ഇവിടെ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ രണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ സോറി വേരിയബിളിൽ രണ്ട് ഗ്രൂപ്പും ആങ്സൈറ്റി ലെവലിൽ അവിടെ ചെറിയൊരു ഇതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ സാധാരണ എന്താണ് അനോവ ചെയ്യുന്ന മൂന്ന് ഗ്രൂപ്പിൽ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഇത് മൂന്ന് ഗ്രൂപ്പ് എടുത്തിട്ട് സ്റ്റെപ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്ല സ്റ്റെപ്സ് അല്ല കാൽക്കുലേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഗ്രൂപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷെ എന്നാലും ഈ ഇന്ററാക്ഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് പേരുകൾ നമ്മൾ ഇന്ററാക്ഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ ടു എ തന്നെ ചേഞ്ച് വരും ഓരോ ഗ്രൂപ്പിലും മൂന്ന് സോറി ഓരോ വേരിയബിളിലും മൂന്ന് ഗ്രൂപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല okay so here two independent variable gender is one variable and the level of anxiety is other variable So we, uh, these uh, uh, marks are given here, that is male with high anxiety, male with low anxiety, male student with high anxiety, male students with low anxiety. Yes, female students with high anxiety and female students with low anxiety. So there are two into two, there are four groups are here. Male with high anxiety, male with low anxiety, female with high anxiety, female with low anxiety. So you please uh, write, write it down this uh, scores. Okay. Yes, male high anxiety, male with high anxiety, 5, 6, 7, 3, 4. Male with low anxiety, 4, 5, 6, 6, 3. Then, male with the anxiety. yes. For easy calculation, first of all, you found this uh, uh, sum of uh, this score as we done in uh, one by one. Okay. Square each square. Find the sum of x1, sum of x square in each. മറ്റേതുപോലെ തന്നെയാണ് ഈ ഇൻട്രാക്ഷൻ എഫക്റ്റ് വരുന്ന സമയത്ത് അഡീഷണൽ മൂന്ന് സ്റ്റെപ്പ് കൂടും മൂന്നോ രണ്ടോ സ്റ്റെപ്പ് കൂടും എഴുതിയോ പ്രോബ്ലം എഴുതിയോ ഓക്കെ സ്റ്റെപ്സ് എന്താ നമുക്ക് നോക്കാം So steps for finding out this uh, two-way ANOVA. Yes. <clears throat> so the first step that is finding out the correction term. Correction term can be found using the formula that is sum x square divided by n. That means sum x1 plus sum x2 plus sum x3 plus sum x4 the whole square divided by n1 plus n2 plus n3 plus n4. Here there are four groups. there are and groups. So there are total of four. Okay. So that is first step. So you found the first step. So you calculate the first So You find the correction day for this uh, problem. That means x1 sum of x1 plus sum of x2 plus sum of x3 plus sum of x4 the whole square divided by number of observation or observation in each group n1 n2 n 3 n okay yes then second എത്രയാണ് കിട്ടിയിട്ടുള്ളത് correction time what is the sir ആ ടേബിൾ ഒന്നുകൂടെ കാണിക്കാമോ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് എഴുതിയിരിക്കണേ കേട്ടോ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ടേബിൾ മാറ്റുന്നുള്ളൂ ഞാൻ നേരത്തെ ചോദിച്ചത് five six seven three four four five six six three four six five six നമുക്ക് ആകെ എന്താണ് ഒരു ത്രീയും ഫോറും ഫൈവും സിക്സും സെവനും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം റിപ്പീറ്റേഷനാ കേട്ടോ ഉള്ളൂ ഇതിനകത്ത് three four five six seven അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടേക്ക് നോക്കി അല്ല വലിയ നമ്പർ ഒന്നും ഇതിനകത്തില്ല ഓക്കെ സെയിം ആൻസർ ഫോർ അത് Four thirty-two point four five. Yes four thirty two point four five okay problem എഴുതിയ ആരോ എഴുതാനുണ്ടായിരുന്നല്ലോ കഴിഞ്ഞോ അല്ലെ move hello yes sir I don't know somebody. is, uh, okay. So next step That means sum of x1 square plus sum of x2 square plus sum of x3 square plus sum of x4 square minus cx, correction. 34.55. Yes. <clears throat> then next is Finish. So SSD then there is SSA, that is sum of squares among group. Sum of squares among group ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് that is sum of x1 the whole square divided by n1 plus sum of x2 the whole square divided by n2 plus sum of x3 the whole square divided by n3 plus sum of x4 your square divided by n4 minus corrections. Okay. Okay, what is the answer? How much? 2.95 ആണോ 2.95 2.95 okay എത്ര പേരൊക്കെ ചെയ്യണത് ചെയ്യുന്ന ആൾക്കാരൊന്ന് ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ ചെയ്യുന്നുണ്ട് sir we are doing yes 2.9 sir sir 2.9 sir ആകെ ഒരു നാലഞ്ച് പേര് ശബ്ദം കേൾക്കും 2.95 ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതും അപ്പൊ നമുക്കറിയാലോ ആരൊക്കെ ഇവിടെ എഴുതി ചെയ്യുന്നുണ്ടെന്ന് ആൻസർ കേട്ട ആൻസർ അല്ല കേട്ടോ ചെയ്ത ആൻസർ കിട്ടിയ answer okay so that is ഞാൻ വെറുതെ പറഞ്ഞാട്ടോ നിങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ yes so sum of square seven group that is S yes yeah yes ini yes when we come to the next step we have uh, this we have uh, two groups we have two groups in terms of independent variable okay we have two independent variable so we can divide the group in terms of uh, each uh, each independent variable okay so uh, we have here independent variable in terms of the gender that is group one and uh, uh, that in terms of the level of anxiety that is group two. okay so next step uh, we have to find out the sum of squares between two groups separated നമ്മള് വൺ വേ അനോവയിൽ നമുക്ക് ഒറ്റ ഗ്രൂപ്പ് മാത്രമേ നമ്മൾ നേരത്തെ ചെയ്തതില് അത് സ്റ്റുഡൻസ് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഇവിടെ അങ്ങനെയല്ല നമ്മൾ പറയുന്നത് ജെൻഡർ ഉണ്ട് സ്റ്റുഡൻസിന്റെ genderly here we have divide group in group based on the level of anxiety അപ്പോൾ first for the fourth step we have to find out the sum of squares between group one ഫൈവിൽ ഞാൻ എഴുതിയേക്കുന്നത് ഗ്രൂപ്പ് വൺ എന്നുള്ളത് ടു ആക്കിയേക്കണേ ഞാനത് കോപ്പി സമയത്ത് ടു ആക്കാൻ പറഞ്ഞു തരാം കേട്ടോ Sum more squares between the fourth step is more squares between group one. Yes. Group uh, നമ്മൾ സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഗ്രൂപ്പിനെയാണ് നമുക്ക് ഒരുമിച്ചാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നമുക്ക് ഒരുമിച്ചാക്കണം ഫീമെയിൽ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഒരുമിച്ചാക്കണം അപ്പോൾ ഇവിടെ ഫീമെയിൽ ഗ്രൂപ്പും മെയിൽ ഗ്രൂപ്പും ഗ്രൂപ്പ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ആ പ്രോബ്ലത്തിലേക്ക് പോകുന്നു ഗ്രൂപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ മെയിൽ എന്ന് പറയുന്നത് എക്സ് വണ്ണും എക്സ് ടുവും മെയിൽ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് so you so we have to combine these two groups together this x1 and x2 male similarly X three x3 X x4 four females എന്നാലേ നമുക്ക് മെയിൽ ഗ്രൂപ്പ് മൊത്തം പറയാൻ പറ്റൂ ഇവിടെ male with high anxiety male female sorry male with high anxiety and male with low anxiety enulladu, irrespective of the level of anxiety, we have to consider this group too. So in this case, we have to find this uh, sum of squares between group 1 by using this formula. Sum of x1 plus sum of x2 the whole square divided by n1 plus n2 plus yeah. sum of x3 plus sum of x4 the whole square divided by n3 plus n4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിനെ നമ്മൾ ഒരുമിച്ച് എടുക്കുക മെയിലിന്റെ സ്കോർ ഒരുമിച്ച് എടുക്കുക മെയിൽ എത്രയുണ്ടെന്ന് മെയിൽ ഗ്രൂപ്പിൽ രണ്ട് ഗ്രൂപ്പിൽ വരുന്ന നമ്പർ ഒബ്സർവേഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക അതുപോലെ തന്നെ ഫീമെയിൽ ഗ്രൂപ്പിനെ ഒരുമിച്ച് എടുക്കുക ഫീമെയിൽ ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പിലും ഒരുമിച്ച് എത്ര വരുന്നു നോക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക ദെൻ മൈനസ് കറക്ഷൻ ഓക്കെ മനസ്സിലായോ hello okay yes yes so find the സമോസ് of between group one and similar for group two group two കൊണ്ട് ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഗ്രൂപ്പ് ഇതുപോലെ തന്നെയാണ് here you have to consider students with high anxiety and students with low anxiety irrespective of gender. So here in this case, in this problem, students with high anxiety are grouped into group 1, sorry, x1 and x3. And students with low anxiety is x2 and x4. നോക്കൂ ഹൈ ആങ്സൈറ്റി ഒരുമിച്ചെടുക്കുക ലോ ആങ്സൈറ്റി ഒരുമിച്ചെടുക്കുക ഹൈ ആങ്സൈറ്റി നമ്മൾ ഒരുമിച്ചെടുക്കുന്ന സമയത്ത് എക്സ് വണ്ണും എക്സ് ത്രീയും കൂടി ചേർക്കുക ലോ ആങ്സൈറ്റി ഒരുമിച്ചെടുക്കുന്ന സമയത്ത് എക്സ് ത്രീയും സോറി എക്സ് ടുവും എക്സ് ഫോറും കൂടി ഒരുമിച്ച് ചേർക്കുക Okay yes so find the sum of squares between group 1 and sum of squares between group 2 using this uh, formula. ഒരുമിച്ച് എടുക്കുക അതിന്റെ സ്ക്വയർ ചെയ്യുക രണ്ടും കൂടി സം ഓഫ് സ്ക്വയേഴ്സ് എക്സ് വണ്ണും എക്സ് ടു കൂടി ചേർത്തതിന് ശേഷം അതിന്റെ സ്ക്വയർ കാണുക divide by number of occurrence plus sum of X three plus sum of X four the whole square divide by N three plus N four minus E X similar similarly in the case of the group 2 not group 1 uh, in the five, uh, step 5 group 2 uh, combine this group uh, children with sorry, students with uh, high anxiety that is x1 and x3 uh, students with low anxiety that is x2 and x4 similar sa- same same uh, formula okay അപ്പൊ ഈ അഡീഷണൽ ആയിട്ടുള്ള ഈ സ്റ്റെപ്പ് മൂന്നെണ്ണം ഇവിടെ കൂടും രണ്ട് ഗ്രൂപ്പിനെ നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നു ഈ രണ്ട് ഗ്രൂപ്പിനെ തമ്മിൽ ഇന്ററാക്ഷൻ നോക്കും അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് സിക്സ് ഓക്കെ ഇത് രണ്ടും ചെയ്യുക എന്നിട്ട് നമുക്ക് അടുത്ത step How much is the value for uh, step uh, four? കഴിഞ്ഞോ one yes so for the next step that is fifth one fifth step 1.25. 1.25. Same. Okay. Same. Ah. Yes. Next is sum of squares between interaction. Yes. Sum of squares between interaction. This is uh, this uh, SSB. Sum of squares between interaction. That is group one into group two. Using the formula SSA minus SSBG1 minus SSBG2. നമ്മൾ സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ഗ്രൂപ്പ് വൺ നമ്മൾ ഫോർത്ത് സ്റ്റെപ്പായിട്ട് ചെയ്തത് minus sum of squares between group two fifth step okay അതിനത്രേ ഉള്ളൂ സമോ സ്ക്വയേഴ്സ് ഫോർത്ത് സ്റ്റെപ്പിൽ നിന്ന് ഫിഫ്ത്ത് സ്റ്റെപ്പും സിക്സ് സ്റ്റെപ്പും മൈനസ് ചെയ്യുന്നതാണ് interaction sum of squares between interaction okay S S A minus sum of squares between group 1 minus sum of squares between group. Yes. 0. How much is the value? 0. 0.45. 0.45. Okay. Okay, so the answer is? 0.45. 0.45. Yes. Next step 7. Step 7. Sum of squares within group sum of squares within group that is SSW is equal to SST minus SSA. SST minus SSA. SST is second step minus third step. Sum of squares within group. sum of squares within group is equal to ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വരാണ് കേട്ടോ ഇവിടെ ഈ അഡീഷൻ വൺ വേയിൽ നിന്ന് സോറി ടു വേയിൽ വൺ വേയിൽ നിന്ന് ഡിഫറൻസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഗ്രൂപ്പ് വരുന്ന സമയത്ത് രണ്ട് ഗ്രൂപ്പിനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക ഇന്ററാക്ഷൻ നോക്കുക അതിനുശേഷം ഓക്കെ ഇനി ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീൻ സമോ സ്ക്വയേഴ്സ് നമുക്ക് അവിടെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ അപ്പൊ അതിനെ ഞാൻ എന്ന് പറഞ്ഞാൽ ടേബിളിലേക്ക് മാറ്റിയേക്കാൻ ചെയ്തേക്കാം അങ്ങനെയും ചെയ്യാം ഓരോന്നും കൂടെ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ടേബിളിലേക്ക് എടുത്ത് എഴുതാം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടേബിളിലേക്ക് എടുത്ത് എഴുതാം അപ്പൊ ഇപ്പൊ ചെയ്തിട്ടുള്ളത് പറയാം ഇനിയിപ്പോ ഡയറക്റ്റ് ആയിട്ട് ടേബിളിലേക്ക് എടുത്ത് എഴുതാൻ ചെയ്തിട്ടുള്ളത് മറ്റേ രീതിയിൽ ചെയ്യാട്ടോ ഒന്നുകൂടെ സ്ലൈഡിന്റെ ഒരു സ്പേസിങ്ങിന്റെ പ്രശ്നം നമുക്ക് നടത്തി അടുത്ത ചെയ്തെടുക്കാൻ പോയില്ല പിന്നെ കുറച്ചുകൂടി എളുപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാനാണ് സെയിം തന്നെയാണ് ടേബിളിൽ okay So all these uh, calculations are summarized in this table. So summary of the table contains this much information. Uh, yes, in the case of the 2 Vianova. Uh, MN group, degrees of freedom K minus 1, sum of squares, sum of squares MN group, then mean sum of squares, that is SSA divided by sum of squares MN group divided by degrees of freedom. F1, sorry, F ratio for uh, MN group it is equal to MSS, MSSA divided by MSSW. Then we have two groups here with one interaction. So SS uh, sum of squares between group 1, degrees of freedom K1 minus 1, uh, uh mean sum of squares, mean sum of squares is equal to SS G one degrees of by degrees of freedom for that group. F ratio is equal to mean sum of squares for G1 group 1 divided by MSSW. Then sum of squares for uh, sum squares between group 2 degrees of freedom is equal to k2 minus 1 mean sum of squares is equal to ss uh, g2 by df degrees of freedom f3 is equal to sorry uh, f ratio for that group is equal to mean sum of squares group 2 divided by mean sum of squares within group then for interaction degrees of freedom is equal to uh, number of degrees of freedom sorry, degrees of freedom is equal to k1 minus 1 into k2 minus 1. Mean sum of squares is equal to sum of squares uh, between group g1 into g2 by degrees of freedom. F ratio for that uh, group is equal to mean sum of squares uh, group 1 into group 2 divided by mean sum of squares between within then within group is equal to degree, within for within group degrees of freedom is equal to n minus k mean sum of squares is equal to this നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ഈ സമോ സ്ക്വയേഴ്സ് ആണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഇനി ഇപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചതിന് ശേഷം sum of squares sorry mean sum of squares കാണുക മീൻ സമോ സ്ക്വയേഴ്സ് കണ്ടതിന് ശേഷം എഫ് റേഷ്യോ വെച്ചിട്ട് സോറി ഈ ഫോർമുല വെച്ചിട്ട് എഫ് റേഷ്യോ എല്ലാ ഗ്രൂപ്പിനും കണ്ടുപിടിക്കും ഓക്കെ ചെയ്തോളാം നിങ്ങൾ നീ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്തത് ശരിയാണോ നോക്കണം തെറ്റ് എനിക്ക് പറയണം കേട്ടോ നോക്കിക്കോളൂ first one S S is equal to two point nine five ആണോ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്തേ ഞാൻ ചെയ്ത് ചിലപ്പോൾ എനിക്ക് അത് തെറ്റാം ശരിയാണോ നോക്കിയേ ഇപ്പൊ നിങ്ങൾ ചെയ്തേക്കുന്നതിൽ ആ സമോസ് എസ് എസ് എന്നുള്ളതാണ് നമ്മളിപ്പോ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ശരി S S A two point nine five sum of squares mm. for between group first group that group one is equal to 1.25 again 1.25 0.45 then uh, this uh, sum of squares within group എത്രയാണ് ഞങ്ങൾ എഴുതിയിട്ടില്ല within group 31.6 ഞാൻ അത് എഴുതാൻ വിട്ടുപോയി ഞാൻ ആൻസർ കണ്ടുവച്ചു പക്ഷെ എഴുതാൻ വിട്ടു ഓക്കെ ഇനി ഡിഗ്രീസ് ഓഫ് നോക്കൂ among group we have here how many group how many group four. we have here four group ഞാൻ ഇരിക്കണ ആൻസർ മിക്കവാറും തെറ്റാണ് ഞാൻ എന്ത് എന്തോ ഇതൊക്കെ എഴുതിയേക്കണം ആൻസർ എം എസ് എസ് കിട്ടിയിരുന്നില്ല ഓക്കെ എന്താണ് പറഞ്ഞില്ല ഞാൻ എന്തോ yes S M S group answer നോക്കരുത് ഞാനത് തെറ്റിച്ച് വെച്ചേക്കുന്നത് ചിലത് തെറ്റിയിട്ടുണ്ട് ചിലത് തെറ്റിച്ച് വെച്ചിട്ടുണ്ട് കാരണം നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് തന്നെ yes sum of squares among group how many groups here we have we have four groups. How many group? Four groups. So four minus one is equal to three. Okay. So you have to find the MSS using to uh, using the formula that is SSA divided by K minus 1 that is 2.95 divided by 3 എത്രയാണ് 2.95 divided by 3 ഇത് നോക്കണ്ട കേട്ടോ ഇതെല്ലാം ഞാൻ ഞാൻ ഇത് ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ കോപ്പി ചെയ്ത് വെച്ചതാണ് മനസ്സിലാക്കാൻ വേണ്ടി കോപ്പി ചെയ്ത് വെച്ചെന്നുള്ളൂ അതിൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല yes So MSS is equal to first group, MSS MN group is equal to MSS A is equal to 0.98. MSS A is pardon 0.98. 0.98. Okay, then next is uh, for a group uh, between group between group that is we have four group so k1 minus 1 sorry in the between group we have only each group each group le nammal nokkunnathu ore group le nammal edukkan samayathu we have only we have only how many group two two two two two two yes ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് എടുക്കുകയാണ് so we have only two group അപ്പൊ ആൻസർ ശരിയായിരിക്കും മറ്റത് ഞാൻ എന്തോ K one minus one that two group within gender we have two gender that is male and female so we have only two group two minus one that is one so mss is equal to 1.25 Sim- similar is the for, similar is for second group for group 2 k2 minus 1 is equal to again 2 minus 1 so the answer is 1.25 വായിത്ത മാത്രം വാല്യൂ തെറ്റൻസ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അവിടെ എന്തോ ഒരു ചെറിയൊരു yes then for the interaction for the interaction k1 minus 1 into k2 minus 1 that is 1 into 1 that is also 1 so here ms is equal to 0.4 Okay ഇനി എഫ് റേഷ്യോയില് നമ്മൾ നോക്കുക ആദ്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ M S S A divided by ആ സോറി ഈ വിതിൻ ഗ്രൂപ്പ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് പോകാം വിതിൻ ഗ്രൂപ്പ് വിതിൻ ഗ്രൂപ്പിൽ ഞാൻ ചെയ്തേക്കുന്നത് ശരിയാണെന്ന് നോക്കിയേ within group S S is equal to S S W is equal to thirty one point six okay thirty one point six divided by number of observation we have total of twenty observation twenty observations are arranged in four groups so twenty minus four ശരിയാണോ ഞാൻ ചെയ്തേക്കുന്നത് ആൻസർ ശരിയാണോ ഒന്ന് ചെക്ക് ചെയ്തേ ഹലോ ആൻസർ റൈറ്റ് ഓർമ്മ right okay then So 1.97 is the MSSW. Okay. Is it right? No response. So it's going very fast. It's very confusing also. That's right. Why? <laughs> the calculations are going very fast. My calculation. Hmm? എവിടെയാണ് സംശയം സംശയം എവിടെയാണ് already we have form sum of square seven group okay that's right കഴിഞ്ഞോ അത്ര പേര് ശരിയാണോ ഓക്കെ oh. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ആൻസർ നിങ്ങൾ നോക്കുന്നത് എനിക്ക് തെറ്റണത് നിങ്ങൾ അത് നോക്കണം ഞാൻ ആദ്യമേ പറഞ്ഞു അത് ചിലപ്പോൾ ഈ കോപ്പി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാറിപ്പോകാം ചിലത് ഞാൻ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ട് ചിലത് അറിയാതെ പറ്റിയിട്ടുണ്ട് ഇതറിയാതെ പറ്റിയതാണ് കേട്ടോ മനഃപൂർവ്വം ചെയ്തത് sum squares among group is two point nine four finding out the mean sum squares among group that is S S A M S S A M S S A ഇവിടെ എം എസ് എസ് മുകളിലിട്ടതിന് ശേഷം ഇവിടെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് എം എസ് എസ് എ എങ്ങനെ കാണണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് okay so that can be calculated using the formula sum of squares among group divided by degrees of freedom for that group here among group degrees of freedom is equal to K minus one K means number of group in total here we have four groups So 4 minus 1 is the degrees of freedom for that group. Okay, clear? Yes. So for MSSA mean sum of squares MN group, uh, we have to divide sum of squares MN group with degrees of freedom. That is 2.95 divided by 3 ഞാൻ അങ്ങനെ എഴുതിയേക്കുന്നതുകൊണ്ടായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അത് തെറ്റാണ് ഞാൻ എഴുതിയേക്കുന്നത് എന്റെ കണ്ട കിട്ടിയോ two point nine five by three എത്രയാണ് ഇനി നിങ്ങൾ എഫ് ഇപ്പൊ പോകണ്ട നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുക്കാം നമുക്ക് ഇങ്ങനെ ഈ സൈഡിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് നിങ്ങൾ ഇനി അപ്പുറത്തേക്ക് ഇപ്പൊ പോകണ്ട ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് വരൂ as comes to the next group sum of squares between group 1 we have two group on the basis of the independent variable of gender and level of anxiety okay degrees of freedom for group 1 is equal to k1 minus 1 here k1 means number of the groups in that independent variable clear is it clear yes yes sir Yes. We have two groups in independent variable of gender, male and female. So K1 is equal to 2 minus 1. That is well, clear. Yeah. Yes. Then sum of squares that we have already calculated. We have already found the sum of squares for for uh, sum of squares between group 4 between group 1 that is 1.25 okay Yes, okay. Sir. Hello? Okay, yes, okay. Yes. So mean sum of squares can be calculated using the formula sum of squares for group 1 divided by degrees of freedom. Here for this group, degrees of freedom is equal to uh, degrees of freedom is equal to 1. Degrees of freedom is 1. Okay. So 1.25 divided by 1 group 1 Clear? Yes. yes. yes. For the next group, that is for the group 2, we have the next group, we have the other, we have other group, that is group based on the independent variable of level of anxiety, we have two groups. Yes. Students with high anxiety and students with low anxiety. Okay. So here K2 means or K means two. We have only two groups. In level of anxiety, we have only two groups. So K2, 2 means second group, that's it. A2 means 3, 2 minus 1, that is also 1. So sum of squares that you have already found, that is 1.25. For finding this uh, mean sum of squares within group 2, SSG2 divided by degrees of freedom. So 1.25 divided by 1, that is 1.5, 1.25. Clear? Yes, sir. Yes, yes. Yes, sir. For the interaction, degrees of freedom is similar. K1 minus 1 into K2 minus 1. Interaction എന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ ഈ രണ്ട് ഗ്രൂപ്പിന്റെ നമ്മൾ നേരത്തെ കണ്ട ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മൾട്ടിപ്ലൈ ചെയ്യുക interaction എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് So 1 into 1 or 2 minus 1 into 2 minus 1 that is 1 into 1 that is 1. Okay. Clear? Yes, sir. okay sir. sum of squares between group sum of uh, interaction sum of squares between group with interaction is equal to 0.45 നിങ്ങൾ നേരത്തെ കണ്ടതാണത് ഇന്ററാക്ഷൻ വരുന്ന സമയത്ത് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ഗ്രൂപ്പിന്റെ എത്രയും നമ്മൾ നേരത്തെ കണ്ടത് പോയിന്റ് ഫോർ ഫൈവ് നമ്മൾ കണ്ടിട്ട് here mean sum of squares mean sum of squares between group with interaction is equal to 0.45 divided by 1 that is 0.45 then the last is within group. We have total of 20 observation. 5 into 4. In each, we have 4 group and in each group, there are 5 participants or 5 students. Okay. So, we have total number of observation n is equal to n means total number of observation. Capital N denote total number of observation. Small n denote number of observation in a particular group. So together, all together we have 12 students, sorry, 20 students. So 20 is the n. Minus k, k means number of observation. നമ്മൾ നേരത്തെ ആ എന്ന് എഴുതിയിട്ടുണ്ട് എവൻ ഗ്രൂപ്പിൽ തന്നെ എഴുതിയിട്ടുണ്ട് k means number of observation. So here 4. So 20 minus 4 that is 16. In some ഇനിയും സമോസ് പേഴ്സ് ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളുടെ ചോദിച്ചത് സമോ സ്ക്വയേഴ്സ് വിതിൻ ഗ്രൂപ്പ് നിങ്ങൾ കണ്ടതാണ് sum of squares within group is thirty one point yes 31.6 yes so for finding out this mean sum of squares within group sum of squares within group divided by degrees of freedom ഈ മീൻ എന്ന് പറയുന്നത് എപ്പോഴും ആവറേജ് ആണ് അങ്ങനെ ഉദ്ദേശിച്ചു അപ്പൊ ഈ നമ്മൾ കണ്ടിട്ടുള്ള സമൂഹ സ്ക്വയേഴ്സിന്റെ ഗ്രൂപ്പിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് മീൻ എന്ന് പറയുന്നത് ഓക്കെ അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ സംഭവമാണ് ഇതിനകത്ത് കേട്ടോ yes so here thirty one point two six divided by sixteen answer is one point nine seven okay yes clear ആയല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി റോഷ്യോ കാണാൻ നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിലും നമ്മൾ കണ്ടിട്ടുള്ള എം എസ് എസ് എ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്ന് രണ്ട് ഈ ഇപ്പൊ നമ്മൾ ഈ അവസാനത്തെ കോളത്തിൽ എഴുതിയ സംഭവം അതിനെ ഈ മീൻ സമോസ്കേഴ്സ് വിതിൻ ഗ്രൂപ്പ് കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക അത്രയേ ഉള്ളൂ ഓരോ ഗ്രൂപ്പിനെയും കിട്ടിയത് ഡിവൈഡ് ചെയ്യുക വിതിൻ ഗ്രൂപ്പിന് കിട്ടിയത് വൺ പോയിന്റ് നയൻ സെവൻ വെച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും കിട്ടിയിട്ടുള്ള M S S A divide ചെയ്ത എം എസ് എസ് എ വെച്ചിട്ട് ഈ വിതിൻ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് ഈ answer clear so for the group among group for F one F one that by M S S W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിന് കിട്ടിയിട്ടുള്ള വാല്യൂ ഏറ്റവും താഴെയുള്ള വാല്യൂ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുക അതാണ് ഈ ആൻസർ എന്ന് അത്ര വലിയ സംഭവമൊന്നുമില്ല ഇതെങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനിങ് ഉണ്ടാക്കാം പക്ഷെ അത്ര വലിയ സംഭവം തന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ആൻസർ എന്റെ തെറ്റാണ് എത്രയാണ് ആൻസർ എം എസ് എസ് എത്രയാണ് അതാണ് എന്റെ ആൻസർ ആ ആൻസർ എഴുതിയേക്കരുത് കേട്ടോ അത് നോക്കി എഴുതിയേക്കരുത് ഞാൻ ചിലത് തെറ്റിച്ചിട്ടുണ്ട് point nine eight divided by how much is the M S S W 1.97. Yes. So 0.98 divided by 1.97 is the F ratio for the first column or among group. Yes. എത്രയാണ് പോയിന്റ് ഫോർ നയൻ യെസ് ഇനി അടുത്തത് നോക്കൂ എഫ് ടു അടുത്ത അതിൽ നോക്കൂ M S S divided by M S S W അത് ഞാൻ എഴുതിയിരിക്കുന്നത് ശരിയായിരിക്കുള്ളൂ കാരണം എൻ്റെ ആൻസർ ശരിയായതുകൊണ്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ശരിയായിരിക്കും എൻ്റെ ആദ്യത്തെ മാത്രം തെറ്റാൻ സാധിക്കും ആൻസർ ഈസ് അത് തന്നെ സാർ ടേബിൾ വാല്യൂസ് തന്നെയാണ് ആ സ്ലൈഡിൽ ഞാൻ എഴുതിയത് ശരിയാണ് അല്ലേ point six three okay for F three also same കാരണം same value same degrees of freedom ആയതുകൊണ്ട് പിന്നെ വ്യത്യാസം വരില്ല S F four interaction interaction point two അപ്പോ നമ്മൾ ഇത്രയും വാല്യൂ എഫ് വാല്യൂ നമ്മൾ ഇനിയും നേരത്തെ പറഞ്ഞ പോലെ ടേബിളിൽ നോക്കിയിട്ട് ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ച് നോക്കാം നമുക്ക് ഇവിടെ കിട്ടിയിരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ എം എസ് എസ് എയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും എം എസ് എസ് ഡബ്ല്യൂയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും നമ്മൾ നോക്കേണ്ടത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നോക്കാം ക്ലിയർ ആയോ ക്ലിയർ ആയോ clear while while finding the value in the table value, value in the table, we have to consider degrees of freedom for MSSA and അപ്പോൾ ഓരോ ഓരോ ഇതിലും വരുന്ന സമയത്ത് ഓരോ ഓരോ ഗ്രൂപ്പിനും വരുന്ന സമയത്ത് കൺസേൺഡ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ടേബിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ് നമ്മൾ നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായത്തെ ഗ്രൂപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് കെ മൈനസ് വൺ ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മറ്റേത് സിക്സ്റ്റി ഈ സിക്സ്റ്റീൻ എല്ലാത്തിനും സിമിലർ ആണ് കാരണം എല്ലാത്തിലും എല്ലാത്തിലും എം എസ് ഡബ്ല്യു വരുന്നുണ്ട് അപ്പൊ അത് എല്ലാത്തിലും സെയിം ആണ് പക്ഷേ ഈ എം എസ് എ എന്ന് പറയുന്ന സംഭവം മീൻ സമോ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിലും ഡിഫറെന്റ് ആയിട്ട് വരും ഓരോ ഗ്രൂപ്പിലും ഡിഫറെന്റ് ആയിട്ട് വരുന്ന സമയത്ത് അതനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ മിക്കവാറും എല്ലാം സെയിം ആയതുകൊണ്ട് ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു ഇംഗ്ലീഷ് സബ്ജക്ട് ഫസ്റ്റ് ഇതിൽ നോക്കുന്ന സമയത്ത് എഫ് നമ്മൾ നോക്കുന്ന സമയത്ത് ത്രീയും സിക്സ്റ്റീൻ നോക്കും ഓക്കെ ക്ലിയർ സെക്കൻഡ് ഗ്രൂപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വണ്ണും സിക്സ്റ്റീനും തേർഡ് ഗ്രൂപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വണ്ണും സിക്സ്റ്റീനും ഫോർത്ത് ഗ്രൂപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വൺ സിക്സ്റ്റീൻ ഇത്രയും ഓക്കെ അപ്പൊ ഞാൻ ഈ ടേബിളിലേക്ക് പോകാൻ പോണ് ക്ലിയർ ഞാൻ ഈ കൺസേൺഡ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കി ശരി അത്രേ ഉള്ളൂ കേട്ടോ ഇത് ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നൊക്കെ കൊണ്ടാണ് അത് ഉണ്ടാകാം നമ്മുടെ ടേബിൾ ഇവിടെ നമ്മുടെ ആയത്തത് ത്രീ സിക്സ്റ്റീനും അല്ലോ ഫോർട്ടീൻ അല്ലേ എത്രയാണ് സിക്സ്റ്റീൻ ആ ഓ സോറി സിക്സ്റ്റീനും പിന്നെ വൺ സിക്സ്റ്റീനും ഇവിടെയാണ് ടേബിൾ നോക്കൂ ടേബിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൊറിസോണ്ടൽ കോളം ഡി വൺ എന്ന് പറയുന്നത് ഡിഗ്രി സെപ്പറേറ്റ് രണ്ട് ഡിഗ്രി സെപ്പറേറ്റ് ആണ് ഉള്ളത് ഡി വൺ എന്ന് പറയുന്നത് ത്രീയും ട്വൽവും ആണ് ഉള്ളത് ഇവിടെ ത്രീയും ട്വൽവും വരുന്നത് ഏകദേശം പേരിൽ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല ത്രീയും വണ്ണും വരുന്നത് ത്രീയും വണ്ണും ത്രീ ത്രീയും എത്രയാണ് നമ്മൾ പറഞ്ഞ ത്രീ ആൻഡ് ഡിഗ്രി സെപ്പറേറ്റ് എത്രയാണ് ഫസ്റ്റ് ഗ്രൂപ്പില് എഫ് വണ്ണില് three and sixteen and sixteen ആ ഇവിടെ സിക്സ്റ്റീൻ കൃത്യമായിട്ടില്ല ഫിഫ്റ്റീൻ ആണുള്ളത് ഫിഫ്റ്റീൻ കഴിഞ്ഞാൽ ട്വന്റി ഫൈവ് ആണുള്ളത് ഓക്കെ ഇവിടെ ഏതാണ്ട് വരുന്നത് ത്രീ പോയിന്റ് ടു നയൻ ആണ് നമുക്ക് ഒരിക്കലും ടേബിൾ വാല്യൂവിന്റെ അടുത്തൊന്നും എത്താൻ പറ്റില്ല കാരണം ടേബിൾ വാല്യൂവിനകത്ത് എത്തുമ്പോൾ നമ്മൾ വലിയ സ്കോർ എടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ മീൻസ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൂട്ടിയെങ്കിൽ മാത്രമേ ഡിഫറൻസ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയായാലും ടേബിൾ അടുത്ത് എത്താൻ പോകുന്നില്ല എന്നാലും കാണിച്ചു തരാം yes sorry For the F1, degrees of freedom is equal to P, 3 and 16. So table value for 3 and 16 is equal to 3.29. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് അവർ value for F one is equal to four nine so we accept the null hypothesis okay ഇനി അപ്പൊ ടോട്ടൽ നമ്മൾ നോക്കുന്ന സമയത്ത് എം എൻ ഗ്രൂപ്പ് തമ്മിൽ ഈ സ്കോർ തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല എന്നാണ് നമ്മൾ first conclusion if you consider the all group there are no significant difference between the scores obtain by students in the state ഇനി for the F two we have degrees of freedom of one sixty അപ്പോൾ ഇതുപോലെ തന്നെ വൺ നോക്കുക ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വൺ നോക്കുക വണ്ണിൽ നിന്ന് സിക്സ്റ്റീൻ നോക്കുക വൺ നോക്കിയതിന് ശേഷം സിക്സ്റ്റീൻ നോക്കുക വൺ സിക്സ്റ്റീനൂടെ നോക്കുന്ന സമയത്ത് ഡിവിഷൻ ഇവിടെ ഹൊറിസോണ്ടലായിട്ട് കൊടുത്തിട്ടുള്ളതാണ് സോറി റോ വൈസ് കൊടുത്തിട്ടുള്ളതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം വൺ എന്ന് പറഞ്ഞത് കോളം വൈസ് കൊടുത്തിട്ടുള്ളത് ഡിഗ്രി ഓഫ് ടു ഇവിടെ വൺ സിക്സ്റ്റീൻ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഏകദേശം ഫോർ പോയിന്റ് ഫൈവ് ഫോർ ആണ് ഇനി അടുത്തേലും അതിന്റെ അടുത്തേലും സെയിം തന്നെയാണ് കാരണം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മൂന്നെണ്ണത്തിലും വൺ തന്നെ one sixteen one sixteen one sixteen തന്നെ കിട്ടുള്ളൂ അപ്പൊ ഈ സെയിം വാല്യൂ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് ഫൈവ് ഫോർ തന്നെയാണ് എഫ് ടുവും എഫ് ത്രീയും F four okay so that means there are no significant difference between the scores of the student irrespective of the irrespective of the independent variable that is for the first F one value for the second value, that is F2, F2 says about whether there are significant difference between male and female students. Is there any difference based on gender? മെയിലിന് സ്റ്റുഡൻസിന് കിട്ടിയ ഫീമെയിൽ സ്റ്റുഡൻസിന് കിട്ടിയ മാർക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തേൽ നോക്കി so here as the calculated value is less than the table value we accept the null hypothesis that is there are no significant difference between male and female students on the mark obtained. Okay. Third, the question is whether there are any significant difference between students with high anxiety and low anxiety on their scores. It is also same conclusion as the table value is greater than the calculated value, we accept the null hypothesis. That is, there is no significant difference between mark obtained for the students with high anxiety and low anxiety. Okay. And for the interaction, whether the variable, whether the independent variable of gender interact with independent variable of level of anxiety our result or our calculated value inferred that there is no significant interaction between gender and level of anxiety on the mark of pain for these students ഇത്രയാണ് ഈ എഫ് റേഷ്യോ വെച്ചിട്ട് conclusion. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മെയിൽ ഫീമെയിൽ സ്റ്റുഡൻസ് തമ്മിൽ മാർക്കിൽ വ്യത്യാസമില്ല ഹൈ ആങ്സൈറ്റി ലോ ആങ്സൈറ്റി ഉള്ള കുട്ടികൾ തമ്മിൽ മാർക്കിൽ വ്യത്യാസമില്ല ഈ വാല്യൂല് വെച്ച് നോക്കുകയാണെങ്കിൽ ജെൻഡർ എന്ന് പറയുന്നത് ലെവൽ ഓഫ് ആങ്സൈറ്റി മാറുന്നതിനനുസരിച്ച് ജെൻഡറും ലെവൽ ഓഫ് ആങ്സൈറ്റിയും നോക്കുന്ന സമയത്ത് ജെൻഡർ മെയിലിൽ നിന്ന് ഫീമെയിലേക്ക് മാറുന്ന സമയത്ത് ലെവൽ ഓഫ് ആങ്സൈറ്റി ഹൈയിൽ നിന്ന് ലോയിലേക്ക് മാറുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ഇന്ററാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്നതിൽ ജെൻഡറോ ലെവൽ ഓഫ് ആങ്സൈറ്റിയോ ഹൈ ആങ്സൈറ്റിയോ ലോ ആങ്സൈറ്റിയോ ഇതൊന്നും തന്നെ കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ conclusion okay clear so this is the conclusion ഇനി സാധാരണ രീതിയിൽ ഓ നമ്മൾ ഇങ്ങനെ ക്ലാസ് പോകുകയാണെങ്കിൽ <laughs> എങ്ങനെയാണ് തീർക്കണമെന്ന് എനിക്കെന്നറിയില്ല കാരണം you have only ten hours and നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ പാരാമെട്രിക്കില് എന്താണ് പാരാമെട്രിക്കിൽ ഫസ്റ്റ് ടെസ്റ്റ് ടി അത് കഴിഞ്ഞാൽ അനോവ അനോവ ആയ സമയത്ത് തന്നെ മന്ത്രി ആയിരിക്കുന്നത് അത് പുറത്തുകാരില്ല ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രശ്നമാണ് നമുക്ക് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇത്ര ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ ഇത് തന്നെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ ഇൻട്രാക്ഷൻ ഇഫക്റ്റ് വരുന്ന സമയത്ത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ഇൻട്രാക്ഷൻ ഇഫക്റ്റ് ഇല്ല എന്ന് നമ്മൾ ഇതിനകത്ത് മനസ്സിലായി we can represent this interaction effect in terms of this graph okay ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ജെൻഡറും ലെവൽ ഓഫ് ആൻസിറ്റി അനുസരിച്ചിട്ട് ഈ ഗ്രൂപ്പിന്റെ മീൻ സ്കോർ എടുത്തേ എന്ന് പറഞ്ഞാൽ ശരാശരി സ്കോർ ഹൈ കിട്ടിയ ആളുടെയും ലോ കിട്ടിയ ആളുടെയും ബേസ്ഡ് ഓൺ മെയിൽ ഫീമെയിലിന്റെ For example we have here twenty is the total sum for male and female sorry male students with high anxiety Okay, so 20 divided by 4, that is 5. 5 is the mean for male with high anxiety. For male with low anxiety, mean, that is 4.8. Then female with high anxiety, 4.8. ശരാശരി ആണ് കേട്ടോ ആവറേജ് ആണ് എഴുതിയിരിക്കുന്നത് and female with low anxiety is four ഇനി ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലും as in the X axis there is level of anxiety is uh, given. നോക്കൂ high anxiety low anxiety and this line represent Both colored line represent the sex of the gender of the students. So here male is represented by sorry male is represented by blue color line and female is represented by red color. So when the male sorry male uh, uh, obtain an average of five male with high anxiety, male with high anxiety, male with high anxiety obtained an average of 5. Okay. When it comes to male with low anxiety, it comes to 4.8. 5ൽ നിന്ന് ഹൈ ആങ്സൈറ്റി ഉള്ള ബോയ്സിന് ഹൈ ആങ്സൈറ്റി ഉള്ള ബോയ്സിന് മാർക്കിൻ്റെ ശരാശരി ഫൈവിൽ നിന്ന് ഫോർ പോയിന്റ് എയ്റ്റിലേക്ക് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് ലോ ആങ്സൈറ്റി വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ആങ്സൈറ്റി ഉള്ള കുട്ടികൾക്കാണ് കമ്പാരിറ്റീവ്ലി ലോ ആങ്സൈറ്റി ഉള്ള കുട്ടികളൊക്കെ മാർക്ക് കൂടുതൽ കിട്ടും okay similarly when it comes to the female students, it is represented by the red line here. For female with high anxiety, they obtain a score of a, a mean score of 4.8. High anxiety ഉള്ള ഫീമെയിൽ സ്റ്റുഡൻസിന് ഫോർ പോയിന്റ് എയ്റ്റ് പക്ഷേ ലോൺ ആൻസൈറ്റി ഉള്ള ഫീമെയിൽ സ്റ്റുഡൻസിന് ഫോർ നമ്മൾ ഏത് ഡിഫറൻസ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഈ വ്യത്യാസം ഉണ്ടല്ലോ ഈ വ്യത്യാസവും ഈ വ്യത്യാസവും അല്ലെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ that means there is an interaction here no line is, sorry, here the lines are not intersected or not uh, come together or not crossed. And the difference, this, uh, this uh, significant difference between these two line in its edge, നോക്ക് ഈ എഡ്ജിൽ നോക്കൂ ഈ ഹൈയും ലോയും നോക്കുന്ന സമയത്ത് മെയിൽ ഫീമെയിൽ എന്നുള്ളത് മെയിൽ ഫീമെയിൽ എന്ന് തോന്നുന്നു ഫൈവും ഫോർ പോയിന്റ് എയ്റ്റ് ആണ് ഇവിടെ വരുന്നത് ഓക്കെ ഇത് ഫൈവ് ഇത് ഫോർ പോയിന്റ് ഇനി ലോ നോക്കുന്ന സമയത്ത് ഫോർ പോയിന്റ് എയ്റ്റും ഫൈവ് ആണ് four point eight sorry four point eight four ആണ് ഇവിടെ വരുന്നത് ഇനി ഹൈയിൽ നിന്ന് ലോയിലേക്ക് വരുന്ന സമയത്ത് ഫൈവിൽ നിന്ന് ഫോർ പോയിന്റ് എയ്റ്റിലേക്ക് എത്തുന്നു ഈ സ്ലോപ്പ് നോക്കി വെച്ചത് ഇവിടെ നിന്നുള്ള ഈ സ്ലോപ്പ് നോക്കുക അത്രയും ചെറിയ സ്ലോപ്പാണ് ഇനി ഫോർ പോയിന്റ് എയ്റ്റിൽ നിന്ന് ഫോർ പോയിന്റ് എയ്റ്റിൽ നിന്ന് ഫോറിലേക്ക് ഇത്രയാണ് ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഫോർ എയ്റ്റും ഇവിടെ ഒരു പോയിന്റ് ടുവിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ ലൈൻസ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ ഈ വ്യത്യാസം ഉണ്ടല്ലോ ഈ ഡിഫറൻസ് ഈ ഡിഫറൻസ് നമ്മൾ ഇവിടെ രണ്ടും നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ലോപ്പിന്റെ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും whether there is main effect or interaction main effect means the effect due to the independent variable so here here two independent variable They are uh, this uh, gender and level of ഇതാണ് അപ്പൊ മെയിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ ഇതിനകത്ത് ഈ ഈ വാല്യൂവില് ജെൻഡറും ഈ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നില്ല ലെവൽ ഓഫ് ആൻസൈറ്റിയും ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നില്ല മാത്രമല്ല ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്ത് ഇന്ററാക്ഷനും ഒരു ഇഫക്റ്റ് ഉണ്ടാക്കും ഞാനിത് ഗ്രാഫിൽ കാണിച്ചു തന്നത് സാധാരണ രീതിയിൽ ഈ ഇന്ററാക്ഷൻ ഇഫക്റ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഗ്രാഫിക്കലി റെപ്രസെന്റ് അതിനു വേണ്ടി ഈ ഇൻട്രാക്ഷൻ ഇഫക്റ്റിന്റെ ഇഫക്ട് കൊണ്ട് നമ്മൾ ചെയ്യുന്നു okay so so this are the major two ANOVA this one way ANOVA and two way ANOVA and there are the next is multiple analysis of variance പേടിക്കേണ്ട നമ്മൾ അതിനകത്തേക്ക് പോകത്തില്ല The plan also various sir ഒരു മിനിറ്റ് സാർ ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യാനായിട്ട് ചോദ്യം വരുമോ പ്രോബ്ലത്തിൽ നിന്ന് ഇല്ല ഇല്ല ഇല്ല നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ പരീക്ഷയുടെ ബേസ് ഒന്നും പറഞ്ഞതല്ല കേട്ടോ ഞാനതിങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ആ അല്ലാതെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനൊന്നുമില്ല ഇങ്ങനെ റെപ്രസെന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് എന്താണ് അനോവ ടു വേ വൺ വേയോ അതൊക്കെ ചെയ്യാനായിട്ട് പോയി വൺ വേ ആണ് സാധാരണ പറയാറുള്ളത് കാരണം ടു വേ ഒക്കെ കുറെ അധികം സ്റ്റെപ്സ് ഉണ്ട് വൺ വേ ആണ് ഞാൻ കേട്ടോ നമുക്ക് ഈ ഇന്ററാക്ഷൻ ഇഫക്ട് എളുപ്പമാണ് ഗ്രാഫ് വരയ്ക്കുന്നത് എളുപ്പമാണ് ഗ്രാഫിൽ ഇത്രയേ ഉള്ളൂ ഇതിന്റെ മെയിൻ എടുക്കുക male with high site male with low site female with high site female with low site നമ്മൾ നേരത്തെ നമ്മൾ ഇതിനകത്ത് മീൻ കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എടുക്കുവാൻ എളുപ്പമാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എടുത്തേക്കണം മീൻ ആ എക്സ് വൺ നിങ്ങൾ ചെയ്തായിട്ടുണ്ടല്ലേ എക്സ് വൺ നിങ്ങൾ ട്വന്റി ആണ് കണ്ടിട്ടുള്ളത് എക്സ് ടു ഇതുപോലെ തന്നെ എത്രയാണ് സംതിങ് നയൻറ്റീൻ അത്രയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ എസ് എക്സ് വൺ അത് ഇതിന്റെ ഇതാണ് ഈ മീൻ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം പ്രോബ്ലം അതാണ് പ്രോബ്ലം യെസ് ഇതിന്റെ problem yes twenty five by divide by five ആണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ആ ഫൈവ് ഇനി രണ്ടാമത് കണ്ടിട്ടുള്ളത് twenty four divide by five ആണ് four point eight Third, 24 again, 24 divided by 5, 4.8. Then fourth is 20 divided by 4. അതാണ് ആ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് നോക്കൂ നമുക്കിവിടെ ഫൈവും രണ്ട് ഫോർ പോയിന്റ് എയ്റ്റും നോക്കൂ this is five then two four point eight and four ഇത് ഈ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തത് അപ്പൊ ഈ എക്സ് ആക്സിസിൽ നമ്മൾ ഹൈ ആങ്സൈറ്റിയും ലോ ആങ്സൈറ്റിയും ഈ മീൻ സ്കോർ ഈ ലൈൻ ജെൻഡറിന് രണ്ട് ജെൻഡറിനുള്ള രണ്ട് ലൈൻ വെച്ചിട്ട് നമ്മൾ ചെയ്തൊക്കെയാണ് അത് ഈ ഇൻട്രാക്ഷൻ എഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകും ഒരു നയൻ പോസിബിലിറ്റി ഉണ്ട് ഈ ഇൻട്രാക്ഷൻ എഫക്റ്റിൻ്റെ അത്രയും നമ്മൾ ഓ ഇത് നമ്മളൊക്കെ ഉണ്ട് പക്ഷേ ഓക്കെ യെസ് സോ ആ yes multiple four multiple analysis of variance we have more than three variables sorry more than two independent variables with more than two groups അപ്പോൾ ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇപ്പൊ മിനിമം നമ്മൾ ത്രീ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് എടുക്കുന്നതെങ്കിൽ ഓരോ ഗ്രൂപ്പിലും ത്രീ ആണെങ്കിൽ നയൻ ഗ്രൂപ്പ് വരും ഏറ്റവും മിനിമം മിനിമത്തിൽ നമുക്ക് നയൻ ഗ്രൂപ്പ് വരും ഈ നയൻ ഗ്രൂപ്പ് വെച്ചിട്ട് അതിന് സമയത്ത് സ്റ്റെപ്സ് പിന്നെയും കൂടും ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് രണ്ട് ഗ്രൂപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പൊ മൂന്ന് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് ബിറ്റ്വീൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ററാക്ഷൻ എഫക്റ്റ് കൂടും ഇന്ററാക്ഷൻ എഫക്റ്റീവ് വണ്ണും ടൂവും വണ്ണും ത്രീയും ടൂവും ത്രീയും മൂന്ന് ഇന്ററാക്ഷൻ എഫക്റ്റീവ് പിന്നെ ബിറ്റ്വീൻ ഗ്രൂപ്പിൽ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ട് ഗ്രൂപ്പ് വെച്ചിട്ടാണ് മൂന്ന് ഗ്രൂപ്പ് വരുന്ന സമയത്ത് മൂന്ന് ഗ്രൂപ്പ് അപ്പൊ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൺ വേയിൽ നിന്ന് മൂന്ന് ഗ്രൂപ്പ് പ്ലസ് ഇന്ററാക്ഷൻ എഫക്റ്റിന്റെ ത്രീ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സിക്സ് സ്റ്റെപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യും കാൽക്കുലേഷൻ കുറച്ചും കൂടി കോംപ്ലിക്കേഷനിലേക്ക് അതുപോലെ ഇപ്പൊ സമ്മറി ഓഫ് വരയ്ക്കുന്ന സമയത്തൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീൻസ് വലിയ സമ്മറി ഇതിനകത്ത് ഉണ്ടാകുന്നുള്ളൂ അപ്പൊ എഫ് വൺ വരും എഫ് ടു വരും F three F four nine വരെ എഫ് എഫ് വൺ മുതൽ എഫ് നയൻ വരെ വാല്യൂസ് വരെ ഈ ഓരോ വാല്യൂസ് നമ്മൾ കണ്ടിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് okay So these are uh, this is about this uh, uh, analysis of variance. So in analysis of variance, we check, uh, we assess the variance between group or variance within the group. So there is a ratio variance of score between group and within group. എത്രമാത്രം ഗ്രൂപ്പുകൾ തമ്മിൽ സ്കോറിൽ ഡിഫറൻസ് ഉണ്ട് ഓരോ ഗ്രൂപ്പിനുള്ളിലും ഓരോ പാർട്ടിസിപ്പൻ്റ് തമ്മിലും ഓരോ സ്കോർ തമ്മിൽ എത്രമാത്രം ഡീവിയേഷൻ ഉണ്ട് എത്രമാത്രം വേരിയലാണ് ഇതിന്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് തമ്മിൽ ഡിഫർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇപ്പൊ ഇപ്പൊ കണ്ട പ്രോബ്ലം അനുസരിച്ചാണെങ്കിൽ മെയിൽ ഫീമെയിൽ തമ്മിൽ ഡിഫറൻസ് ഇല്ല ഹൈ ആൻസൈറ്റി ഉള്ള ആൾക്കാർ ലോ ആൻസൈറ്റി ഉള്ള ആൾക്കാർ ഡിഫറൻസ് ഇല്ല ജെൻഡറും ലെവൽ ഓഫ് ആൻസൈറ്റി തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഇതിനകത്തില്ല ഈ കുട്ടികളുടെ ഈ സ്കോർ വെച്ച് നോക്കുകയാണ് okay so this is the ANOVA. So for the parametric test, these two are very important, both uh, both uh, t-test and ANOVA. And the next is എന്താണ് ചെയ്യേണ്ടത് കോറിലേഷൻ ആണ് ഞാനൊരു കാര്യം ചെയ്യാം കോറിലേഷന്റെ ബേസിക് ഐഡിയ പറയാം എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം പക്ഷേ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ അത് രണ്ടാമത്തെ പാരാമീറ്റർ ടെസ്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞത് first is and second is ANOVA and third is correlation കോറിലേഷനിൽ there are different types of correlation some correlation statistical methods are coming under these parametric and some are coming under the non non parametric അപ്പൊ കോറിലേഷനിൽ രണ്ടും വരുന്നുണ്ട് പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും വരുന്നുണ്ട് so next is correlation I think correlation simply means the association between two variables. Variables that is one variable that is x and the other variable y. Think of it. Correlations <coughs> learned in uh, high school. So how these two variables are related. That is the question in coefficient of correlation. And uh, this is uh, discussed by a particular value. And for this correlation, this is uh, described or explained in terms of its direction and its strength. Direction means whether two variables are whether two variables are in the same direction or they are in opposite direction or whether two variables are not uh, particularly having any direction. So based on this direction, there may be positive correlation or negative, positive, negative and uh, zero correlation. Absolute zero correlation is not possible. But positive means if two variables are moving in the same direction. That means these two variables are positively correlated. Negative means two variables are moving in opposite direction. One is increasing, the other is, the other is, hello? Decreasing. Yes, decreasing. Mm-hmm. That is negative correlation. In positive correlation, one, either one is increasing, the other is increasing, also increasing, or one is decreasing, the other is also decreasing. That is the direction. So based on the direction, there may be positive, negative, and zero correlation. Zero, that means no particular uh, movement is uh, movement can be experienced. Then based on strength, strength is assessed in terms of 0 to 1. In the range of 0 to 1. 1 means these two variables are highly correlated. So, from 0 to 1. 1 means full. So based on this question and strength, you can say that correlation coefficient may range from minus 1 202 plus minus ഇപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കുള്ളൂ നമുക്ക് കിട്ടുന്ന correlation coefficient coefficient correlation one means same the same ഡയറക്റ്റിൽ തന്നെയാണ് വൈയും പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഇതായിട്ടുള്ള സംഭവമല്ല വണ്ണൊന്നും ഇപ്പോൾ തന്നെയാണ് മൈനസ് വണ്ണ് അപ്പൊ ഈ മൈനസ് ആണോ പ്ലസ് ആണോ തീരുമാനിക്കപ്പെടുന്നത് it's determine by it's direction and strength by zero to one okay and we can express this uh, mm, we can express this uh, direction and strength using a scatter diagram സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാകാം അപ്പോൾ എക്സ് ആക്സിൽ ഒരു വേരിയബിളും ഗ്രാഫ് എടുത്തിട്ട് എക്സ് ആക്സിൽ ഒരു വേരിയബിളും വൈ ആക്സിൽ മറ്റേ വേരിയബിളും കൊടുത്തു കഴിഞ്ഞാൽ വൈ ആക്സിൽ മറ്റേ വേരിയബിളിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇതെങ്ങനെയാണ് ഇതിന്റെ പോക്കെന്ന് അറിയാൻ പറ്റും ഒരു ഒരു പ്ലോട്ടിങ്ങിന്റെ ഒരു ഈ സ്കാറ്റർ ഡയഗ്രത്തിന്റെ സെന്ററിലൂടെ ഒരു പ്ലോട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എക്സലിലൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പ്ലോട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് നെഗറ്റീവ് ആണ് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടെന്ന് അതിന്റെ സ്ലോപ്പ് നോക്കിയിട്ട് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒന്ന് okay so different statistical method using the when uh, there are Pearson product moment correlation, five, co point, uh, five coefficient, point by serial correlation, by serial correlation, Spearman's rank order correlation, Kunzel Stau correlation, partial and multiple correlation, then regression. ഇത്രയുമാണ് ഇത്രയും ടൈപ്സ് കോറിലേഷൻ മെത്തേഡ്സ് ആണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് P S N product movement correlation point biserial five percent biserial Spearman rank Kendall ആവു പാഷൻ മൾട്ടിപ്പിൾ കോറിലേഷൻ അന്തരീക്ഷം നമ്മൾ സമയപൂർവ്വം കൊണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ടത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ സാധാരണ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന എനിക്കാണ് പി എസ് എം പ്രോഡക്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ട് ഇതിനകത്ത് സമയം അനുസരിച്ചാണ് നമ്മൾ എന്താണ് മേജർ ആയിട്ടുള്ളത് ഡിസ്കസ് ചെയ്യുന്നു അതെല്ലാം എല്ലാം ഡിസ്കസ് ചെയ്യുന്നു point biserial Spearman rank order ചെയ്യുന്നുണ്ട് കാരണം അത് നോൺ പാരാമെട്രിക് ആണ് കണ്ടൽ സ്റ്റാവ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ചെയ്യാറുണ്ട് പിന്നെ റാഷ്യലും മൾട്ടിപ്പിൾ അങ്ങനെ ചെയ്യാറില്ല സമയമില്ലാത്തത് പിന്നെ നമ്മൾ റിഗ്രഷനാണ് ഇത്രയാണ് നമ്മൾ ഈ പോർഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ ഈ മെഷർമെന്റ് ഓഫ് കോറിലേഷന്റെ ഓരോ ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും ഒരു രീതിയാണ് I think we can discuss this statistical problem next okay